എല്ലാവർക്കും ത്രീ സിക്സ് ഫാം പ്രൊമോട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴി വളർത്തൽ ലാഭകരമാക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് കൊടുക്കുന്ന തീറ്റയിലാണ് ഒരു ചാക്ക് തീറ്റയുടെ വില നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ കാശു കൊടുത്ത് വാങ്ങുന്ന തീറ്റയുടെ അളവ് കുറയ്ക്കാനായി നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന ഭക്ഷണം കോഴികൾക്ക് കൊടുക്കാൻ കഴിയണം പുറത്തുനിന്നും വാങ്ങുന്ന കോഴിത്തീറ്റ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറയുന്നില്ല പക്ഷേ കുറയ്ക്കാൻ കഴിയണം അതിനുവേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ പുറത്തുനിന്നും വാങ്ങുന്ന കോഴിത്തീറ്റയോടൊപ്പം മറ്റു ചില വസ്തുക്കൾ കൂടി ആഡ് ചെയ്താൽ കോഴിക്ക് ആരോഗ്യവും പ്രതിരോധശേഷിയും ധാരാളം മുട്ടയും ലഭിക്കും അതിന് സഹായിക്കുന്ന ഒരു തീറ്റയുടെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ പ്രധാന കണ്ടന്റ് ചായ മനസ്സെന്ന് പറയുന്ന ചെടിയാണ് ഇത് സാധാരണ വേരിയിൽ കാണുന്ന ചെടിയാണ് എന്നാൽ ഇത് മനുഷ്യർക്കും പക്ഷികൾക്കും വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ചെടിയാണ് ചായയോടൊപ്പം ചേർത്ത് കുടിക്കാം എന്നതിൻ്റെ ഒരു പ്ലസ് ആണ് കഞ്ഞിയിൽ ചേർത്തും കഴിക്കാവുന്നതാണ് ഷുഗർ ചീര എന്നത് അറിയപ്പെടുന്നു കാരണം ഷുഗർ പേഷ്യൻസ് ധാരാളം ഇത് ഉപയോഗിക്കുന്നവരാണ് കോഴിക്കും ഇത് ഏറ്റവും നല്ലതാണ് ഒരു പാത്രത്തിൽ കുറച്ച് ചായ മനസ്സയും വാഴപ്പിണ്ടിയും രാമതുളസിയും കൊത്തി അരിഞ്ഞെടുക്കുക വേറൊരു പാത്രത്തിൽ കുറച്ച് ചോളത്തവിട് അവിൽ തവിട് പിന്നെ കുറച്ച് കോഴിത്തീറ്റ മുട്ടക്കോഴി കൊടുക്കുന്ന തീറ്റ ഇവയെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക അത് കഞ്ഞിവെള്ളത്തിന് ചെറു ചൂടുണ്ടായിരുന്നാൽ നന്നായിരിക്കും മഞ്ഞപ്പൊടി ചേർക്കുക കാരണം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് കോഴിക്ക് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും അതിനോടൊപ്പം കാൽസ്യം ഫോസ്റ്റ് പോലുള്ള ഏതെങ്കിലും കാൽസ്യം പൗഡറും ചേർക്കുക ഇതൊരു പൂർണ്ണമായ സമീകൃത ആഹാരമാണ് എല്ലാത്തരം കോഴികൾക്കും ഈ ആഹാരം കൊടുക്കാവുന്നതാണ് ചൂടുകൂടുന്ന ഈ സമയത്ത് പച്ചിലകളും വാഴപ്പിണ്ടിയും കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് ധാരാളം വെള്ളവും കൊടുക്കണം ഈ രീതിയിൽ നല്ല ഭക്ഷണം നൽകാമെങ്കിൽ വെളിയിൽ നിന്നും വാങ്ങുന്ന കോഴിത്തീറ്റയുടെ അളവ് കുറയ്ക്കാൻ കഴിയുകയും ധാരാളം മുട്ട ലഭിക്കുകയും ചെയ്യും കോഴികൾക്ക് ആരോഗ്യവും ഉണ്ടാവും കോഴി വളർത്തുന്ന കർഷകന് ലാഭം ഉണ്ടാവുകയും ചെയ്യും നല്ലയിനം മുട്ടക്കോഴികളെയും നാടൻ കോഴികളെയും കൂട് തീറ്റ തുടങ്ങി വളർത്തുന്നത് എങ്ങനെ എന്നെല്ലാം അറിയാനായി ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കാണും മലയാളം തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ വീഡിയോകൾ ലഭ്യമാണ് ഓരോ സ്ഥലത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഫോൺ നമ്പറുകളും ലഭിക്കുന്നു കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Naném.